തട്ടുന്നേ ഓട്ട തുറന്നു നോക്കാം അല്ല നമ്മളെ ക്യാമറ ആയിരുന്നില്ലേ ആ ക്യാമറ വാ വാ വാ അവിടെ വയ്ക്ക് ആ എന്നെ വാതില അല്ല എന്തൊക്കെ ക്യാമറ ആ നമുക്ക് വീഡിയോ എടുക്കാം കണ്ടിട്ട് എന്താണ് അറിയില്ലേ ഒരു കമന്റ് വന്നേ നീ അറിഞ്ഞില്ലല്ലോ ആ എനിക്കിപ്പോ കാണിച്ചു എനിക്കിപ്പോ കാണിച്ചു എന്നെ ഒന്ന് കണ്ടു നോക്കിയടാ ആണോ വീഡിയോ ഷൂട്ടിൽ സെറ്റ് ലൊക്കേഷൻ തരും കാണിച്ചു തരുള്ളൂ നമുക്ക് അതാക്കുന്നത് ഓക്കെ നീ അവിടെ പോയി ഇരുന്നോ ഞാൻ അവിടെ നിൽക്കും ഒരു ട്രൈപ്പോഡ് കണ്ടിരുന്നു ഇല്ലാതെ hello guys welcome back to my channel it's me എൻ്റെ ഗെയിമർ ഒഫീഷ്യൽ യോയു ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് റീസെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് റീബിൽഡ് ചെയ്യാൻ പോകണം ഇപ്പം നിങ്ങൾക്ക് കാണാം മൊത്തം അലങ്കോലാണ് എല്ലാവരും കൂടാണ് അപ്പോൾ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഓഡിയോ എൻ്റെ പുതിയ മൈക്കിൽ നിന്നാണ് ഓക്കെ നല്ല ലെങ്ത്തുള്ള വയറാണ് എൻ്റെ റിവ്യൂ ആണെങ്കിൽ ഞാൻ സ്ഥലത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിവ്യൂ ചെയ്യാം അൺബോക്സിങ് പ്ലസ് റിവ്യൂ ഓക്കെ അൺബോക്സിങ്ങിൻ്റെ ചെറിയൊരു ഷോർട്ടേജ് നടത്തിയിട്ടുണ്ട് ഞാൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരാഴ്ച ഡി എസ് ടി എസ് നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ മെൻഷൻ ആക്കിയിട്ടുണ്ട് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ മറന്നുപോയി അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടുണ്ട് മെൻഷൻ ഇട്ട് സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് അടുക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ സാറിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗാഡ്ജറ്റ്സും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടൊക്കെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആദ്യം തന്നെ ഈ മൈക്ക് ഈ മൈക്കിൻ്റെ ഈ മൈക്കിൻ്റെതൊക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും ഇപ്പോൾ ദേ ഈ മൈക്ക് നല്ല ആറ് മീറ്റർ ലെങ്ത് ഉണ്ട് നല്ല വോയിസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം അത്യാവശ്യം വോയിസ് കിട്ടുന്നുണ്ട് ഓക്കെ നോയ്സ് ക്യാൻസലാ അട്ടിപ്പൊളി കേട്ടോ നോയിസ് എൻ്റെ ഫാൻ ഓടുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല യാ ഓക്കെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ് എന്ന് വെച്ചാൽ രണ്ട് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇത് പഴയതാണ് ഒരു സൈഡ് വർക്ക് ചെയ്യില്ല അപ്പോൾ ഇതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുക ബോട്ടിൻ്റെ ഒരു ഹെഡ്സെറ്റാണ് മോഡലെന്ന് എനിക്കറിയില്ല ബോട്ടിൻ്റെ ഹെഡ്സെറ്റാണ് ഇത് വേടിച്ചപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈസ് അതായത് എണ്ണൂറ് രൂപയാണ് ഒരു രൂപ ഒരു ഡിസ്കൗണ്ട് ഇത് ഓഫറിലാണ് ഈസ് കിട്ടിയത് എത്ര ആയിരത്തി എത്ര രൂപേൻ്റെ സാധനമായിരുന്നു ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴ്ത്തു കൊടുക്കാം പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന mic W R eight hundred എൻ്റെ വീഡിയോ റിവ്യൂ അൺബോക്സിൻ്റെ വീഡിയോ താഴത്തെ കൊടുക്കാം ഓക്കെ പിന്നെ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ എച്ച് പിൻ്റെ റൈസൺ ത്രീ ആണ് ഞാൻ ഉപയോഗിക്കുന്ന laptop RAM eight G B RAM processor Ryzen three graphics card A M D Radeon graphics അത്ര എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ ഗൈസ് ഓക്കെ അപ്പോൾ ഇതിനാണ് ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റൊക്കെ കളിക്കുന്നത് പിന്നെ ഉപയോഗിക്കുന്നത് പി എസ് ഫോർ അവിടെയാണ് ഇവിടെ അല്ല പി എസ് ഫോർ സ്ലിം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം പിന്നെ ഇതെൻ്റെ ഇവിടെ എൻ്റെ പി എസ് ഫോറിൻ്റെ ഗെയിംസ് ഒക്കെ ഉണ്ട് പിന്നെ ഉപയോഗിക്കുന്ന ട്രൈപ്പോഡ് പറയുമ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഏതൊരു ഇവിടെ ഏതോ ഏതൊരു മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി എത്ര രൂപയെന്ന് മേടിക്കുമ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന ഈ ചെറിയ കുഞ്ഞ് ട്രൈപോഡ് ഇത് വ്ളോഗിങ്ങിനും ചെറിയ ബിഹൈൻഡ് ദ ഒക്കെ എടുക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം പിന്നെ നമ്മളൊരു ബ്ലൂ പേഴ്സറിന് എല്ലാ വീഡിയോൻ്റെയും അടിയിൽ കൊടുക്കും ബിഹൈൻഡ് ദ സീൻ അപ്പം അതൊക്കെ എടുക്കുക ഈ ട്രൈപ്പോഡ് വെച്ചിട്ടാവും ഓക്കെ അപ്പം ഇതുണ്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ വളയ്ക്കാൻ പറ്റുന്നതാണ് ഇത് സത്യത്തിൽ ട്രൈപ്പോഡ് എന്ന് വെച്ചാൽ ഫോ വീഡിയോ എടുക്കുന്നതല്ല എനിക്കൊരു ലേസർ ലൈറ്റ് ഉണ്ടായിരുന്നു ഈ വലിയ ക്രിസ്മസിനൊക്കെ വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്രൈപ്പോഡാണ് അപ്പം ഞാൻ ഇതുമേലിത് ഇത് വെച്ചിട്ട് കറക്റ്റാക്കി വയ്ക്കുകയാണ് എന്തായാലും ട്രൈപ്പോഡ് തന്നെയാണ് യൂസ് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇത് ഇത് ഇതൊരു അഞ്ച് വർഷം പഴക്കമുണ്ടാവും ഗൈസ് ഐബോളിൻ്റെ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു സൈഡ് വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് കവർ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലാപ്ടോപ്പ് കവർ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് യാ പിന്നെ ഉപയോഗിക്കുന്ന മൈക്ക് ഞാൻ പറഞ്ഞതല്ല ഇത് ഇപ്പം ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞ ഡബ്ല്യു റൈറ്റ് ഹൺഡ്രഡ് പിന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇത് ഇത് ചിലപ്പോഴൊക്കെ ഉപയോഗിക്കും കേട്ടോ ഇത് പറഞ്ഞാൽ ഹെഡ്സെറ്റ് മൈക്ക് ആക്കിയതാണ് കേട്ടോ ഹെഡ്സെറ്റ് മൈക്ക് ആക്കിയതാണ് ഓക്കെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കീബോർഡ് എന്ന് വെച്ചാൽ എച്ച് പിൻ്റെ തന്നെ ഒരു കീബോർഡാണ് ഇതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം H P C ten wireless keyboard and mouse ഇതിൻ്റെ മൗസും ഉണ്ട് ഇത് രണ്ടും കൂടി കോംബോ ആയിട്ടാണ് കിട്ടിയത് കണ്ടോ ഓക്കെ പിന്നെ ഞാൻ യാ ഇത് കീബോർഡ് കവറ് കീബോർഡ് കവർ കണ്ടോ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഇതിൻ്റെ കൂടി ഒരുമിച്ചാവട്ടെ ആവോ ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ട് ഇട്ടുണ്ടെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കാം ഇതിൻ്റെ ഇതിൻ്റെ ഒരുമിച്ചാണ് തോന്നുന്നു ഇട്ടത് ആ ഇതിൻ്റെ ഉണ്ട് ഇതും ഉണ്ട് ഇത് നാനൂറ്റി എത്ര രൂപയാണ് മേടിച്ചപ്പോൾ നല്ലൊരു കീബോർഡിൻ്റെ കവറാണ് സിൽക്കോൺ മെറ്റീരിയൽ ഓക്കെ പിന്നെ ഉപയോഗിക്കുന്ന മോണിറ്റർ ഇതിൻ്റെ ലിങ്കൊന്നും ഇല്ല ഗൈസ് ഇത് ഏഴ് വർഷം മുന്നേ മേടിച്ചാണ് ഗൈസ് സ്റ്റിൽ ബാക്കി ഏഴ് വർഷം മുന്നേ എൻ്റെ കമ്പ്യൂട്ടറിന് അപ്പം അത് സെക്കൻഡ് മോണിറ്റർ ഉപയോഗിച്ചതാണ് ഓക്കെ നമ്മൾ പുതിയൊരു മോണിറ്റർ സെറ്റാക്കണം ഓക്കെ പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം ഇതിൻ്റെ സ്റ്റാൻഡ് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ് ഈ ഇതിൻ്റെ തന്നെയാണ് ഡബ്ല്യു എയ്റ്റ് ഹൺഡ്രഡിൻ്റെ തന്നെ അവരുടെ കമ്പനി തന്നെ മേടിച്ചു അവരുടെ കമ്പനി തന്നെയാണ് സസ്റ്റാൻഡും പിന്നെ ഒരു ഇതുണ്ട് നമ്മളെ ഫിൽറ്റർ പപ്പ് ഫിൽറ്ററുണ്ട് അത് ഇത് പിന്നെ ഉപയോഗിക്കുന്ന ക്യാമറ ആണ് മെയിൻ തിങ് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഫോണിലാണ് ഇപ്പോൾ ക്യാമറ അണിക്കാറുണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഇതൊരു ഏഴ് വർഷം പഴക്കുണ്ടാവും നിക്കോൺ കൂൾ പ്ലിക്സ് ഇപ്പോഴും നല്ല ക്വാളിറ്റി ഒക്കെ കിട്ടും Nikon Coolpix Pix, Nikon Core Pix S six six six thousand and five hundred ആണ് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഓക്കെ ഇതിലാണ് സാധാരണ വീഡിയോ ഒക്കെ എടുക്കാറ് ഇപ്പം ഞാൻ ഫോണിലാണ് എടുക്കുന്നത് കേട്ടോ ഇത് റിവ്യൂ ഇതിൻ്റെ ഒരു റിവ്യൂ ഇട്ടുണ്ട് റിവ്യൂ ഉള്ളൊരു പഴയതാണ് അത് ഞാൻ താഴെ കൊടുക്കാം ലിങ്ക് ഓക്കെ ഇനി ഇവിടെ തന്നെ കുറേ ബുക്കൊക്കെ ഉണ്ട് ഇനി നമുക്ക് വീണ്ടും റീമേക്ക് ചെയ്യാം ഇത് ഒതുക്കി വെക്കാനാണ് അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റാം അപ്പോൾ ഞാൻ വേറൊരു സാധനം പരിചയപ്പെടുത്താൻ മറന്നു അതൊക്കെ നമുക്ക് ഇതൊക്കെ മാറ്റാം സ്വിച്ച് ഓഫ് ആയിട്ട് പിന്നെ ഉപയോഗിക്കുന്ന ലൈറ്റ് ആ ഇത് പറഞ്ഞു ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ R G B strip light ഇതിൻ്റെ ലിങ്ക് അനുസരിച്ച് കൊടുക്കാം ഇതിൻ്റെ അത്ര മോഡലൊന്നും എനിക്കറിയില്ല ഇനി നമുക്ക് ചാർജിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും വയർ ഓടിയിടാം എല്ലാം ഊരിയിട്ടിട്ട് നമുക്ക് ലാപ്ടോപ്പ് മാറ്റാം ഓക്കെ ലാപ്ടോപ്പ് ഇവിടെ വെച്ചേക്കാം ഓക്കെ പിന്നെ ഇത് ഞാൻ കാണിച്ചതാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് സ്റ്റാൻഡ് യാ ഇതിനും ഏകദേശം നാനൂറ്റി എത്ര രൂപയുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ ഇതൊക്കെ ഞാൻ ഓൺലൈനിനായിട്ട് മേടിച്ചത് ഓക്കെ നമുക്ക് നമ്മളെ മൈക്ക് സ്റ്റാൻഡ് ഊരിടുക്കണ്ട ഓക്കെ നല്ല മൈക്ക് സ്റ്റാൻഡ് വേണേൽ വയ്ക്കാം ഓരെടുക്കണ്ട മൈക്ക് നമുക്ക് ഓരെടുക്കണ്ട ഓക്കെ ഇത് ഊരിടുക്കണ്ട നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് കുറച്ച് ഗാഡ്ജറ്റ്സൊക്കെ വെക്കാണ്ട് ഇവിടെ ഓക്കെ നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഹെഡ്സെറ്റ് എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം ഇത് പൊട്ടിയിടാനൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് ഹെഡ്സെറ്റ് പിന്നെ നമുക്ക് ഈ ഹെഡ്സെറ്റ് വെക്കണ്ട ഈ ട്രൈപ്പോഡ് നമുക്ക് ട്രൈപ്പോഡ് നമുക്ക് ഇവിടെ ഒരു ബുക്കിൻ്റെ ഇതുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ